കേരളത്തിലേക്ക് സ്നേഹവന്ദനം സ്വന്തം ആന്തരികത കൊണ്ട് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കവിയാണ് ശ്രീ വിജി തമ്പി തച്ചനറിയാത്ത മരം എന്നൊരു പുസ്തകമുണ്ട് കുറച്ച് നാളുകൾക്ക് പുറപ്പെടുത്തിയ ഹവ മുലപ്പാൽ കുടിക്കുന്നു പറയുന്ന പുസ്തകവും അതേ സറണിൽപ്പെടുന്ന ഒന്നാണ് തമ്പി സാർ വളരെ ഗൗരവമായ ഒരു പ്രശ്നം ഉയർത്തുന്നുണ്ട് ഹവയ്ക്ക് എങ്ങനെ പാളിച്ച പറ്റി അല്ലെങ്കിൽ ഹവ എങ്ങനെ പിഴച്ചു പോയി അതിന് കാരണമായിട്ട് അദ്ദേഹം കണ്ടെത്തുന്നത് ഹവയ്ക്ക് അപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയില്ലായിരുന്നു ആദ്യത്തിന് ഹവയ്ക്കും പറ്റിയ തെറ്റതാണ് അവർക്ക് നല്ലൊരു പ്രതിബിംബം ഉണ്ടായിരുന്നു പക്ഷേ അമ്മയോട് മാത്രം അമ്മയുടെ ഇടപെടലുകൾ ആവശ്യമുള്ള ചില ഒത്തിരി ഘടകങ്ങളുണ്ട് അത്തരം ഘടകങ്ങളിൽ ഒരു അമ്മയുടെ സാന്നിധ്യമോ അമ്മയുടെ സൗഹൃദമോ ഒക്കെ ഹവായ്ക്കില്ലാതെ പോയി ഇതൊരു കവിതയിലെ മാത്രം പ്രശ്നമല്ല ദൈവശാസ്ത്രം തന്നെ ഇന്ന് ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായത് പൊതുവെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ നിങ്ങളും താരതമ്യപ്പെടുത്തുമ്പോൾ പഴയ നിയമത്തെ വേണമെങ്കിൽ നമ്മുടെ ഈ ഗ്രാമറിൻ്റെ ജെൻഡറൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ മാസ്കുൽ പുരുഷ സ്വഭാവമുള്ളതെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നിയമം ആവട്ടെ സ്ത്രൈണ സ്വഭാവമുള്ള ഫെമിനിൻ ജെൻഡർ എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പക്ഷേ തല അത്ഭുതപ്പെടുന്നുണ്ടാവും പഴയ നിയമത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും പുരുഷരും പുരുഷനുമായിട്ട് പൗരുഷമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളാണ് പടയോട്ടങ്ങൾ കീഴ്പ്പെടുത്തലുകൾ അങ്ങനെ മുഴുവൻ ഘടകങ്ങളും കുറേ അധികം ദുഷ്ടത പോലും ഉണ്ട് ഇന്ന് നമ്മൾ വലിയ ഗൗരവമായിട്ട് എടുക്കുന്ന പുറപ്പാടിൻ്റെ പുസ്തകമൊക്കെ എടുക്കുക ആ പുറപ്പാടിൻ്റെ പുസ്തകം വലിയ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ കഥയാണ് പക്ഷെ അതിനകത്തും ചില കുതന്ത്രങ്ങളൊക്കെ ഉണ്ട് പിറ്റേന്നത്തെയുള്ള മാവിനകത്ത് പുളിമാവ് പടരുന്നതിനേക്കാൾ മുമ്പേ മാവിൽ പൊളിമാവ് പടരുന്നതിനേക്കാൾ മുമ്പേ അതുമായിട്ട് യാത്ര ചെയ്യേണ്ടി വന്ന മുത്തശ്ശിമാരൊക്കെ തന്നെ എന്നിട്ട് പോലും തലേ ദിനങ്ങളിൽ അവർ ഈ നാട്ടിലുള്ള മുഴുവൻ പേരുടെയും ആഭരണങ്ങളൊക്കെ കടമായിട്ട് വാങ്ങി വായ്പയായിട്ട് വാങ്ങി പിന്നെ തരാമെന്നുള്ള മട്ടിൽ എന്നിട്ടോ ആ ആഭരണം കൂടി എടുത്തുകൊണ്ടാണ് ഇവർ ഈ പുറപ്പാടിൻ്റെ യാത്രയ്ക്ക് പോവുക അപ്പോൾ പ്രവാസം മാത്രമല്ല അതിനോടൊപ്പം ഒരു ലൂട്ടിങ് ഒരു ചെറിയൊരു കവർച്ച പോലും നടക്കുന്നുണ്ട് അപ്പോൾ പൊതുവേ പഴയ നിയമ സങ്കല്പത്തിനകത്തെ ആ ബിംബങ്ങളും ചിന്തകളും ഒക്കെ കുറേ അധികം മാസ്കുലിന് എന്നാൽ പുതിയ നിയമം ഇതിനകത്ത് നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട് ഇതിന് കാരണമായിട്ട് ആ രീതിയിൽ ചിന്തിക്കുന്ന ദൈവശാസ്ത്രന്മാർ പറയുന്നത് ആ പ്രതിബിംബം വളരെ ശക്തമാണ് മാതൃബിംബമാവട്ടെ അത്ര കൃത്യമായിട്ട് ഗൗരവമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല വളരെ ശക്തരായ പിതാക്കന്മാരുണ്ട് അബ്രാഹത്തെ കണക്ക് മോശയെ കണക്ക് അല്ലെങ്കിൽ ജോബിനെ കണക്കൊക്കെ വളരെ ശക്തമായ ബിംബങ്ങളുണ്ട് അമ്മമാരില്ലെന്നുള്ളതല്ല പക്ഷെ അമ്മമാർ അത്രയും ശക്തമായിട്ട് പവർഫുള്ളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല ഇപ്പോൾ കുറച്ച് അമ്മമാർക്കെങ്കിലും ഒക്കെ കുറച്ച് വഴിതെറ്റി പോകുന്നൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് രണ്ട് മക്കളിൽ ഒരു മകനോട് വളരെയേറെ ഫേവറബിളായിട്ട് മാറുന്ന റബേക്കയൊക്കെ പഴയ നിയമത്തിൽ അമ്മയാണ് ജനിച്ച കുഞ്ഞിനെ പുഴയിലേക്ക് ഒഴുക്കി വിടുന്ന മോശയുടെ അമ്മയുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുമായിട്ട് ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുന്ന ഹാഗാറുണ്ട് അപ്പോൾ അമ്മമാർ ഒത്തിരിയുണ്ട് പക്ഷേ ആ അമ്മമാർ ഒരു ശക്തമായ സാന്നിധ്യമല്ല പഴയ നിയമത്തിൽ പക്ഷേ പഴയ നിയമത്തിൽ ശക്തമായൊരു സാന്നിധ്യം ഒരമ്മയെന്ന നിലയിൽ നമുക്ക് മനസ്സിലാവുന്ന മക്കബാര പുസ്തകത്തിലെ അമ്മയെ ഏഴ് മക്കളുടെ അമ്മയാണ് മക്കൾ ആറു പേരും ആ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരായിട്ട് മരിക്കുന്നു രാഹിതമായിട്ട് അവർക്ക് തോന്നിയ ഒരു കാര്യത്തിന് വഴങ്ങാനായിട്ട് രാജാവ് പ്രേരിപ്പിക്കുന്നു പറ്റില്ല എന്ന് ഇവർ പറയുന്നു അമ്മ വാസ്തവത്തിൽ മക്കളോട് ജീവൻ സ്പെയർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടേണ്ട ആളാണ് പക്ഷെ അമ്മ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് പുരുഷർക്കുതകുന്ന വിധത്തിൽ അമ്മ ഇവരെ ധൈര്യപ്പെടുത്തി എന്നൊക്കെ ഒരു സൂചന വരുന്ന വാക്കുണ്ട് അങ്ങനെ ആറുപേരും കൊല്ലപ്പെട്ടു ഏഴാമത്തെ മകനെയെങ്കിലും സ്പെയർ ചെയ്യുമെന്ന് ഓർത്തിട്ട് കാരണം ആറുപേരും മരിക്കുന്ന ഒരു ദിവസം തന്നെ ഏഴാമത്തെ മകനെങ്കിലും ഈ അമ്മ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നൊക്കെ ഓർത്തിട്ട് ഇവർ പറഞ്ഞു നീ നിൻ്റെ മകനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അമ്മയാവട്ടെ അവരുടെ മാതൃഭാഷയിൽ ആ മകനോട് പറഞ്ഞു നീ നിൻ്റെ ചേട്ടന്മാരെ വഴി സ്വീകരിച്ചു കൊള്ളുക അങ്ങനെ വളരെ പവർഫുള്ളായ ഒരു സാന്നിധ്യമായിട്ട് മക്കബാര പുസ്തകത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പുതിയ നിയമത്തിൽ ഒരു അമ്മയുടെ മുമ്പിൽ നിഷ്ഫവമാകുന്നു പ്രിയമത്തിൽ ഒരു വളരെ കൃത്യമായ ഒരു മത ഒരു മദർ ഫിഗറുണ്ട് നമുക്ക് അത് മേരി എന്ന് പറയുന്ന ഒന്ന് മേരി വളരെ ശക്തമായ ഒരു കഥാപാത്രം അല്ലെങ്കിൽ പുതിയ നിയമം ഉടനീളം സജീവമായ ഒരു അന്തർധാരയുടെ പേരാണ് മേരി ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും മേരിയുടെ പ്രസൻസ് ബൈബിളിൽ കുറച്ച് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ശരിയാണ് കുറച്ച് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷേ മേരി ഈ മുഴുവൻ സുവിശേഷത്തിൻ്റെ അകത്തെയും നേരത്തെ പറഞ്ഞ കണക്ക് ഒരു അടിപ്രവാഹം ഒരു അന്തർപ്രവാഹമായിട്ട് നടക്കുന്ന ഒന്നാണ് ജീസസ് ഉടനീളം കൊണ്ട് നടക്കുന്ന ഒരു വലിയൊരു സ്മൃതിയാണ് മേരിയുടേത് മേരി നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കണം മേരി വളരെ പവർഫുള്ളായിട്ട് കൂടി നമ്മൾ കാണാനായിട്ട് പഠിക്കണം പലപ്പോഴും മേരി നമ്മൾ ഈറനിലാവെന്നൊക്കെ അങ്ങ് വിശേഷിപ്പിക്കുക ശരി ഈറനിലാവെന്ന് പറഞ്ഞ പ്രതീകം മേരിക്ക് ഉതകും എന്താ ഈറനിലാവെന്ന് പറയുന്നത് മഴ പെയ്യുന്ന രാവുകളിൽ നിലാവാണെന്ത് ഈറനിലാവ് മഴത്തുള്ളികൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക അതിന് പിന്നിലായിട്ട് ആ വളരെ കർണാർദ്രമായ ആ ചന്ദ്രബിംബം തെളിയുന്ന കണക്ക് ഒത്തിരി സങ്കടങ്ങൾക്ക് പിന്നിലായിട്ട് മേരിയുടെ കരുണയുള്ള ബിംബം തെളിയുന്നു ഭാഷയിൽ ഇറന്നിലാവുന്ന പ്രതീകമൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു ചുള്ളിക്കാടല്ല മേരിക്ക് പറ്റുന്നൊരു പ്രതീകം ഇറന്നിലാവ് പക്ഷേ അങ്ങനെയൊക്കെ കാൽപ്പനികമായിട്ട് പറയുമ്പോൾ തന്നെ ഓർമ്മിക്കണം മേരി വളരെ പവർഫുള്ളാണ് മേരി പാടിയിട്ടുള്ള ആ പാട്ടെടുക്കുക ആ മാഗ്നിഫിക്കാത്ത് നമ്മൾ വിളിക്കുന്ന പാട്ട് അത് ഒരുപക്ഷെ ബൈബിളിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യ ഗീതമാണ് ദൈവം ആരോടൊപ്പമായിരിക്കുമെന്നും ദൈവം എങ്ങനെയായിരിക്കും വ്യാപരിക്കാൻ പോകുന്നുള്ളതിൻ്റെയൊക്കെ ശക്തമായ ഏറ്റുപറച്ചിലിൻ്റെ ഗാനമാണത് വിമോചന ദൈവശാസ്ത്രമൊക്കെ രൂപപ്പെട്ട് കഴിയുമ്പോൾ അതിന് വലിയൊരു ആധാരമായി മാറിയത് മേരിയുടെ പാട്ടാണ് വാസ്തവത്തിൽ നല്ല പവർഫുള്ളാണ് ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മേരിയെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് അവസാനം വരെ മേരി ശക്തയായ ഒരു സ്ത്രീയാണ് കുരിശിൻ ചുവട്ടോളം നമ്മൾ കുറച്ചിടങ്ങളിൽ മാത്രമേ മേരിയുടെ പരാമർശം കാണുന്നുള്ളൂ നമ്മൾ കാണുന്നുണ്ട് മേരിയുടെ ജീവിതത്തിലേക്ക് മാലാഹ വരുന്നതായിട്ട് ആ മേരി ആ വാക്കിന് വേണ്ടി മേരി എന്ത് പറയുന്നോർത്തിട്ട് ഈ മുഴുവൻ പ്രപഞ്ചവും ഇങ്ങനെ നിശ്ചലമായി നിന്നൊക്കെ സെൻറ്റഗസ് എന്നൊക്കെ പറയുന്നുണ്ട് ദ കോസ്മോസ് സ്റ്റുഡ് സ്റ്റിൽ എന്താ ഈ സ്ത്രീ പറയാൻ പോകുന്നത് ഭൂമിയുടെ മുഴുവൻ രക്ഷയും ഈ സ്ത്രീയുടെ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവൾ അതേന്ന് പറയുമോ ഇല്ല എന്ന് പറയുമോ മേരി ആവട്ടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായത് ഫിയാത്ത് എന്നുള്ള മനോഹരമായി അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ള ആ വാക്ക് പറയുകയും അങ്ങനെ ആ ചരിത്രത്തിൻ്റെ ഗതിയിലേക്ക് തൻ്റെ ഗൗരവമായ ഇടപെടൽ ആരംഭിക്കുകയും ചെയ്തു കേട്ടോ നമുക്കറിയാം ജീസസിൻ്റെ മുപ്പത്തി മൂന്ന് സംവത്സരങ്ങളിലുള്ള മുഴുവൻ ഇടങ്ങളിലും ഈ മേരിയുടെ സജീവ സാന്നിധ്യമുണ്ട് കുരിശിൻ ചുവടോളം ഒരു മുപ്പതാം വയസ്സിൽ മേരിയെ വിട്ട് ജീസസ് പോയിട്ടുണ്ട് പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട് നല്ല പ്രവാചകന്മാർ നല്ല മക്കളല്ല പക്ഷേ ഈശോ ഒരേ സമയത്ത് നല്ല പ്രവാചകനുമായിരുന്നു നല്ല മകനുമായിരുന്നു മേരി വിട്ടുപോയെന്നുള്ളത് ശരിയാണ് ഒരുപക്ഷെ ഒരു അമ്മയും കണക്ക് ജീസസിന് വേണ്ടി മേരി കാത്തിരുന്നിട്ടുണ്ടാവും മേരിക്ക് മേരി ഒരുക്കി വെച്ചുള്ള അത്താഴമൊക്കെ ഈ നമ്മൾ പറയുന്ന ആലിപ്പഴം കണക്കൊക്കെ തണുത്തിട്ടുണ്ടാവും പക്ഷേ എന്നിട്ടും നമ്മൾ ഓർമ്മിക്കണം മേരിയെ ജീസസ് കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് ബൈബിൾ ഒത്തിരി ഇടനീളങ്ങൾ ഇടങ്ങളിൽ മേരിയുടെ സ്മൃതി വരുന്ന ഒത്തിരി സൂചനകളുണ്ട് അത്തരം സൂചനകളൊന്ന് നമ്മൾ എടുക്കുന്നതല്ല വാസ്തവത്തിൽ ഉദാഹരണത്തിനായിട്ട് ദാ തെറ്റിൽ കുരുക്കപ്പെട്ട സ്ത്രീയുടെ കഥ എടുക്കുക ഈ ആൾക്കൂട്ടത്തിന് മധ്യ നിൽക്കുന്ന ഈ സ്ത്രീയിൽ ഞാൻ വിചാരിക്കുന്നു ക്രിസ്തു കാണുന്ന മേരിയെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് സൂചിപ്പിച്ചിട്ടുള്ളതാണ് നീതിമാനായ തച്ചൻ മറ്റൊരു വിധത്തിൽ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഊഴം തൻ്റെ അമ്മയ്ക്ക് തന്നെ സംഭവിക്കേണ്ടതാണെന്ന് ക്രിസ്തുവിനറിയാം ഒരു സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് മേരിയുടെ ജീവിതത്തിൽ സംഭവിക്കാതിരു സംഭവിക്കാമായിരുന്ന ഒരു സാധ്യതയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ സ്ത്രീയോട് ഈശോ ഇടപെടുന്ന രീതി മിക്കവാറും ഈശോ വിശേഷിപ്പിച്ച രീതി പോലും ആ മേരിയുമായിട്ടുള്ള സ്മൃതി സ്മൃതി മനസ്സിലേക്ക് വന്നുകൊണ്ട് തന്നെ ആയിരിക്കണം സ്ത്രീയെ നമ്മളത് ഓർമ്മിക്കണം വാസ്തവത്തിൽ ഇത് മിക്കവാറും മേരിക്ക് വേണ്ടി റിസർവ് ചെയ്ത ഒരു പദം കണക്കാണ് സുവിശേഷത്തിനകത്ത് അപ്പോൾ ഈ ഒരു ഇടറിപ്പോയ ഒരു സ്ത്രീയിലും ക്രിസ്തു കാണുന്നത് മേരിയെ തന്നെ ഈ ബുദ്ധ സെൻബുദ്ധ ഇതിനകത്ത് പറയുന്നൊരു സംഭവമുണ്ട് എല്ലാ കവർച്ചക്കാരുള്ളിലും ഒരു ബുദ്ധയുണ്ട് അതൊരു ഗുരു മനസ്സിലാക്കിയത് അങ്ങനെ ഒരു പ്രിൻസിപ്പൽ ഉണ്ടെങ്കിൽ ഗുരു മനസ്സിലാക്കിയത് ഒരിക്കലും അയാളുടെ വീട്ടിൽ കവർച്ചക്കാരൻ വന്നു തപ്പി എല്ലായിടത്തും നോക്കി ഒന്നുമില്ലാന്ന് കണ്ട് മനസ്സ് അടുത്ത് പോകുമ്പോൾ ഗുരു ധ്യാനത്തിലിരിക്കുക ഗുരു കൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു പണമാണ് തപ്പിയെങ്കിൽ ഇതിൽ കാശുള്ളത് ഇതൊക്കെ കിടക്കയുടെ അടിയിലുണ്ട് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു ഇത് ഇയാൾ വന്ന് എടുത്തു പക്ഷേ ഇയാൾ വല്ലാതെ എംബാരസ്ഡ് ആവുകയെ അപ്പോൾ ഇയാൾ ഇറങ്ങി പോകുമ്പോൾ ഗുരു പറഞ്ഞു എനിക്കൊരു ദുശീലമുണ്ട് ആരെങ്കിലും എൻ്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞെന്നാൽ അവർ വരുന്ന ഉപദേശങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ആര് വന്നാലും ഉപദേശിച്ച് വിടുക എന്നുള്ള എൻ്റെ ഒരു ശീലമായിപ്പോയി അതുകൊണ്ട് നിനക്കൊരു ഉപദേശം തരും ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് എടുത്താൽ മാത്രം മതി ഇനി മുതൽ നീ മോഷ്ടിക്കുമ്പോൾ നീ മോഷ്ടിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് മോഷ്ടിച്ചോളുക അവയർനെസ് എന്ന് പറയുന്ന അവരുടെ വലിയൊരു പാഠത്തിൻ്റെ ഭാഗമാണ് കള്ളൻ ആ വഴിക്ക് പോവുകയും ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കള്ളം വന്നിട്ട് പറഞ്ഞു ഇയാൾ എൻ്റെ ജീവൻ നശിപ്പിച്ചു ഇന്നലെ വരെ എനിക്ക് മോഷ്ടിക്കുമ്പോൾ അത് മോഷ്ടിക്കുകയാണെന്ന ഒരു ധാരണ എനിക്കില്ലായിരുന്നു പക്ഷേ നിങ്ങളത് മോഷ്ടിക്കുകയാണെന്നുള്ള അവയർനെസ്സോടുകൂടി മോഷ്ടിക്കാൻ പറഞ്ഞ ആ നിമിഷം തൊട്ട് പിന്നെ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ പട്ടി എന്നെയും തകർത്തു എൻ്റെ കുടുംബത്തെ ഇയാൾ തകർത്തു അപ്പോൾ ഈ മനുഷ്യനെ നോക്കിക്കൊണ്ട് ഗുരു പറയുന്നുണ്ട് ഓരോ കവർച്ചക്കാരിലും ഒരു ബുദ്ധയുണ്ട് ആ ബുദ്ധ ഇപ്പോൾ നിന്നിലേക്ക് വെളിപ്പെട്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഈ കവർച്ചക്കാരൻ്റെ പാദങ്ങൾ ഈ ഗുരു വന്നിക്കുന്നുണ്ട് ഓരോ കവർച്ചക്കാരൻ്റെ ഉള്ളിലും ഇത്തരം പ്രകാശമുണ്ടെങ്കിൽ ഓരോ പദ്ധതിയായ സ്ത്രീയുടെ ഉള്ളിലും മേരി ഉണ്ടെന്ന് കൂടി ഓർമ്മിക്കണം അതുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം ഈശോ അവളെ അത്രയും അനുഭാവത്തോടും കരുതലോടും കൂടി അവളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് സ്ത്രീയെ ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് അതിനർത്ഥം നിന്റെ കളഞ്ഞു പോയ മേരിയെ വീണ്ടെടുക്കുക മറ്റൊരിക്കൽ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ അമൃത മൊഴികൾ കേട്ടിട്ട് ഒരു സ്ത്രീ തീർച്ചയായിട്ടും അവർ ആ ഭാഷയുടെ സ്ലാങ് കൊണ്ട് നമുക്ക് മനസ്സിലാകുമ്പോൾ വൃത്തിയായൊരു സ്ത്രീ ആയിരിക്കണം ദരിദ്രയായിരിക്കണം ഒരു വിളിച്ച് പറഞ്ഞു നിന്നെ മുലയൂട്ടിയ മാറ് നിന്നെ വഹിച്ച ഉദരവും എത്രയോ അനുഗ്രഹീതം സത്യം പറഞ്ഞെന്നാൽ മേരിക്ക് സുവിശേഷത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻറ്റിൽ നിന്നെ ഊട്ടിയ ആ മാറും നിന്നെ വഹിച്ച ഉദരവും എത്രയോ അനുഗ്രഹീതം തീർച്ചയായിട്ടും ഒരു പുത്രൻ എന്ന നിലയിൽ മേരിയുടെ സൗമ്യ സുഗന്ധം ഈശോയുടെ മീതെ പടർന്നിട്ടുണ്ടാകും എന്നിട്ടും ഈശോ അപ്പർ അത്തരമൊരു മനോഭാവത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് തൻ്റെ കേൾവിക്കാരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈശോ പറഞ്ഞു അതുപോലെ തന്നെ അനുഗ്രഹീതരാണ് ദൈവവചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഇത് മേരിയെ ഈശോ സൈഡ് ട്രാക്ക് ബൈപ്പാസ് ചെയ്യുന്നതാണെന്നുള്ളത് ഒന്നുമല്ല ഇത് മേരിക്ക് കൊടുത്ത കോംപ്ലിമെൻറ്റ് തന്നെയാണ് മേരിയെ കണക്ക് അവൻ്റെ വചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്തിട്ടുള്ള ആരുണ്ട് മേരിയെ കണക്ക് അവൻ്റെ വചനത്തിന് വേണ്ടി വില കൊടുത്തുള്ള ആരുണ്ട് മേരിയുടെ ക്രിസ്തുവിൻ്റെ ദൈവ വചനം കേട്ടെന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ് നമ്മൾ ഓർമ്മിക്കണം മേരിയുടെ ജീവിതത്തിനകത്ത് ഒരിക്കൽ മാത്രമേ മാലാഹ പ്രത്യക്ഷപ്പെട്ടുള്ളൂ ആ മംഗളവാർത്ത സമയത്ത് പിന്നീട് മാലാഹ മേരി വസിക്കുന്ന നമ്മുടെ ഭാഷയെ പറഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ പോലും വന്നിട്ടില്ല എന്നിട്ട് നമ്മൾ പറയുന്നു മേരി ദൈവഹിതം പൂർത്തിയാക്കി എൻ്റെ അർത്ഥം എന്താണ് മേരി അനുദിന ജീവിതാനുഭവങ്ങളെ ദൈവത്തിൻ്റെ ഹിതമായിട്ടെടുത്തു your yes to God always means your yes to life എന്ന് നമ്മൾ പറയും നീ ദൈവത്തോട് അതേ എന്ന് പറയുന്ന അർത്ഥം നീ നിൻ്റെ ജീവിതത്തോട് അതേ എന്ന് പറയുക മേരി തൻ്റെ മേശയിൽ വിളമ്പിയ ഓരോ അനുഭവങ്ങളോടും അതേ എന്ന് പറഞ്ഞു ദാരിദ്ര്യത്തോട് അതേ എന്ന് പറഞ്ഞു അലച്ചിലുകളോട് അതേ എന്ന് പറഞ്ഞു പ്രവാസത്തോട് അതേ എന്ന് പറഞ്ഞു വൈധവ്യത്തോട് അതേ എന്ന് പറഞ്ഞു ഒടുവിലായിട്ട് അനാഥത്തോടും അതേ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവവചനം ഇത് കണക്ക് പാലിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ പോലും ഇല്ല സത്യം പറഞ്ഞെന്നാൽ ഈശോ ഈ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞതിനെ ഒന്നുകൂടി ഉറപ്പിച്ചെടുക്കുക രീതിയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു മേരി ഒരുപക്ഷെ പുത്രനെ കാണാനായിട്ട് എന്തുമാത്രം ആകുലപ്പെടുന്നുണ്ടാകും ആ അമ്മ അതുകൊണ്ട് മേരിയും ഈശോയുടെ സഹോദരന്മാരും കസിൻ ബ്രദേഴ്സിനൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരുമായിട്ട് ദാ ജീസസിനെ തേടി വരിക ജീസസിനെ തേടി വരുമ്പോൾ ഈശോ ആൾക്കൂട്ടത്തിന് മധ്യേ സന്ദേശം ഉള്ളോട്ട് പോവുകയാണ് പുറത്ത് നിൻ്റെ അമ്മയും സഹോദരന്മാരും കാത്തു നിൽപ്പുണ്ട് അപ്പോൾ ഈശോ പറഞ്ഞു ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എൻ്റെ വചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും നേരത്തെ പറഞ്ഞത് നിൻ്റെ ചിന്തയുടെ തന്നെ എക്സ്പാൻഷനായത് അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം ഈശോയുടെ അമ്മയാണ് മേരി എന്നുള്ളത് എങ്ങനെയാണ് ഇത്രയും പ്രസക്തമായൊരു സംഭവമായി മാറിയത് ജന്മം കൊടുക്കുന്ന വഴി ഇന്നോളം ആരും അമ്മയായിട്ടില്ല മേരിയും ജീസസും തമ്മിലുള്ള ബന്ധം നമ്മൾ ഇത്രയും കൃത്യമായിട്ട് പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലുമൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് മേരി സ്വീകരിച്ച നിലപാടുകൊണ്ടാണ് മേരി ക്രിസ്തുവിൻ്റെ അമ്മയായി മാറിയത് ജന്മം കൊടുത്തുകൊണ്ട് മാത്രമല്ല ജന്മം കൊടുത്തുകൊണ്ടുള്ള ഇന്നോളം ആരും അമ്മയായിട്ടില്ല ഉദാഹരണമായിട്ട് പാതയോരങ്ങളിലൊക്കെ എന്തുമാത്രം കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നുണ്ട് അവർക്ക് ജന്മം കൊടുത്തവർ ആ കുഞ്ഞുങ്ങളുടെ അമ്മയാണോ എന്നാൽ രാവിലെ പണിക്ക് പോകുന്ന ഒരു മനുഷ്യൻ സൈക്കിളിൽ നിന്ന് ചാടി ഇറങ്ങി കുഞ്ഞിനെ കണ്ടിട്ട് ഈ കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടന്നു പോകുമ്പോൾ അറിയണം ഈ പുരുഷൻ അമ്മയായി മാറുന്നുണ്ട് മേരി ക്രിസ്തുവിൻ്റെ അമ്മയായി മാറിയത് ജന്മം കൊടുത്തുകൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ട് അവസാനത്തോളം അവൻ്റെ നിലപാടുകളോടൊത്ത് നടന്നതുകൊണ്ട് അവസാനത്തോളം അവൻ്റെ ചാരെ നടന്നുകൊണ്ട് അവസാനത്തോളം അവന് കരുത്ത് കൊടുത്തുകൊണ്ടാണ് മേരി ക്രിസ്തു അമ്മയൊക്കെ ആയി മാറുക ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം ബൈബിളിൽ ഈശോ വിധവകളോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യമുണ്ട് അതും വാസ്തവത്തിൽ ഈ മേരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂചനയാണെന്നൊക്കെ ഗണിക്കപ്പെടുന്നു ഒരു സംഭവം ആ വിധവ കൊണ്ടുവരുന്ന രണ്ട് ചെറുനാണയങ്ങളാണ് ഭണ്ഡാരത്തിനരികെ ഈശോ ഇരിക്കുക മനുഷ്യർ കൊണ്ടുവന്ന അതിനകത്ത് രക്തങ്ങളും വചനങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടാവാം തൻ്റെ ഊഴം വരുമ്പോൾ കൈവശമുള്ള രണ്ട് ചെമ്പുതൊട്ട് തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ആ സമ്പാദ്യമായ രണ്ട് ചെമ്പ് തൊട്ട് ഈ സ്ത്രീ കൊണ്ടുവന്ന് ഈ ഭണ്ഡാരത്തിലൂടെ നിക്ഷേപിക്കുമ്പോൾ ഈശോ പറയുന്നു ഇവൾ എല്ലാവരെക്കാളും കൂടുതൽ നൽകിയിട്ടുണ്ട് എന്തായിരിക്കണം ഈ വിധവ് നിക്ഷേപിച്ച അവളുടെ ഏക സ്വത്തായ രണ്ട് ചെറുനാണയം ഞാൻ വിചാരിക്കുന്നു ഇത് മേരിയും ആ ചെറുനാണയങ്ങൾ ജീസസുമാണ് ഒരു വിധവയുടെ ജീവിതത്തിലെ ആകപ്പാടുള്ള സമ്പാദ്യമാണ് ഈ പുത്രൻ ആ പുത്രനെ പോലും ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് അവൾ നിക്ഷേപിക്കാൻ തയ്യാറായി എന്നും മേരി തൻ്റെ പുത്രനെ കണക്കാക്കിയുള്ള അങ്ങനെ തന്നെയാണ് ഭണ്ഡാര സൂക്ഷിപ്പുകാരെ കണക്കാണ് മേരി എന്നൊക്കെ ചില ചിന്തകന്മാർ പറയും ഭണ്ഡാരത്തിൽ വീഴുന്ന ആ പണത്തിന് ഭണ്ഡാരത്തിന് അവകാശമില്ല ദൈവത്തിന് അവകാശപ്പെട്ട തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഈ പുത്രൻ തൻ്റേതല്ല ദേവാലയത്തിൻ്റെതാണെന്നൊക്കെ മേരി മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു സ്ത്രീ തൻ്റേത് മുഴുവൻ കൊണ്ടുപോയി ദേവാലയത്തിൽ അർപ്പിക്കുക പിന്നീട് ഒരിക്കൽ നൈലിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു ഒരു സ്ത്രീയുടെ നിലവിളിയാണ് അവളുടെ ഏക മകൻ മരിച്ചുപോയി ഈ മകൻ മരിച്ചു പോയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈശോ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന എന്ത് തന്നെയാണ് തൻ്റെ തന്നെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ ജീവിതത്തിൽ തന്നെ വരാൻ പോകുന്ന അനുഭവം ഏതാനും മാസങ്ങൾക്കോ ഏതാനും വർഷങ്ങൾക്ക് ശേഷമോ ആ വേറൊരു സ്ത്രീയുടെ വിധവയായ മേരിയുടെ മകനും കൊല്ലപ്പെടും അങ്ങനെ വരുമ്പോൾ ആ അമ്മയ്ക്ക് ആരുമുണ്ടാവില്ല ആ അമ്മയ്ക്ക് പകരം കൊടുക്കാനായിട്ടോ ആ അമ്മയുടെ സങ്കടങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കാനൊന്നും തനിക്ക് ബലമില്ല പക്ഷേ ഈ അമ്മയുടെ മകനെ തിരികെ കൊടുക്കാനായിട്ട് ക്രിസ്തുവിനാവും അതുകൊണ്ട് ക്രിസ്തു വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു യുവാവെ എഴുന്നേൽക്കുക അങ്ങനെ ഭൂമിയിൽ മകൻ മാത്രം അഭയമായിട്ടുള്ളൊരു സ്ത്രീക്ക് തൻ്റെ മകനെ തിരികെ കിട്ടുകയും ചെയ്തു മേരി ഇങ്ങനെ ഒരു സജീവ സാന്നിധ്യമായിട്ട് സ്മൃതികളിലുടനീളം ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു ഒടുവിലാവട്ടെ വ്യക്തമായ ഈശോയുടെ ഒപ്പം നടക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു എല്ലാവരും കൈവിട്ടു പോകുന്ന ദിനങ്ങളിൽ ദാ മേരിയും ഏതാനും സ്ത്രീകളും ആ സ്ത്രീകളിൽ തന്നെ പലരുടെയും പേര് മേരിയാണെന്നൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മറിയമാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നുപോയ അയ്യപ്പപ്പണിക്കൊരു കവിതയൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ ആധാരമാക്കിയിട്ട് ഈ സ്ത്രീകൾ ക്രിസ്തുവിനോടൊപ്പം പോകാൻ തയ്യാറാവുകയാണ് മേരി വെറുതെ സാന്നിധ്യം കൊണ്ട് ശക്തി കൊടുക്കുകയാണ് ഇവിടെയാണ് ഞാൻ വിചാരിക്കുന്നു മക്കബാരുടെ പുസ്തകത്തിൽ അമ്മ അമ്മയെ കണക്ക് ക്രിസ്തു ഒരു ഭയങ്കരമായ ഉരുക്ക് വനിതയായിട്ട് മേരി മാറുന്നുണ്ട് ആർക്കും ആരുടെയും വിധിയൊന്നും മാറ്റിമറക്കാൻ മാറ്റിമറിക്കാനാവില്ല ഒരു മക്കളുടെയും വിധി മാറ്റിമറിക്കാനായിട്ട് അമ്മമാർക്ക് അല്ലെങ്കിൽ തന്നെ എന്ത് ബലമാവുള്ളത് ഉള്ളത് ആകപ്പാട് ചെയ്യാവുന്നത് വെറുതെ അവരോടൊപ്പം നടന്നു പോകാമെന്നുള്ളതാണ് എപ്പോഴും പറയാനാവണം താ ഞാൻ കൂടെ ഉണ്ട് പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മൾ വല്ലാതെ ഹൃദയത്തെ തൊട്ടൊരു ചിത്രമാണ് അതിനകത്ത് ബാലനായ ജീസസ് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ മറിഞ്ഞു വീഴുമ്പോൾ ദാ മേരി പറയുന്നു കുഞ്ഞെ ഞാൻ കൂടുണ്ട് അവസാനത്തോളം മക്കളോടൊപ്പം നടക്കുക എന്നുള്ളതായിരിക്കണം അമ്മമാരുടെ ശിരോലിഖിതം വിധി മാറ്റിമറിക്കാൻ വേണ്ടിയല്ല ചില വിധികളെയൊക്കെ അഭിമുഖീകരിക്കാനായിട്ട് അവരൊന്ന് ബലപ്പെടുത്തിയാൽ മാത്രം മതി മക്കബായര പുസ്തകത്തിൽ അമ്മയെപ്പോലെ കുരിശിൻ ചുവട്ടിലെ മേരിയെപ്പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നല്ല പ്രവാചകന്മാർ പലപ്പോഴും നല്ല മക്കളല്ലെന്നൊക്കെ ഒരു സങ്കല്പം നമുക്കുണ്ട് എന്നാൽ ക്രിസ്തു നല്ല മകനും കൂടിയാണ് മടങ്ങി പോകുമ്പോൾ ക്രിസ്തുവിനറിയാം താൻ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആരെയാണ് ഭൂമിയിൽ സ്വന്തമെന്ന് പറയാനായിട്ട് ആരുമില്ലാതൊരു സ്ത്രീ വിട്ടിട്ട് പോവുകയാണ് ജോസഫ് യൗവനത്തിൽ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചെന്ന ഒക്കെയുള്ളതാണ് പാരമ്പര്യം അവശേഷിക്കുന്നത് ഏക മകനാണ് അവനും കൊല്ലപ്പെടുകയാണ് എല്ലാം പൂർത്തിയാക്കിയിട്ട് മടങ്ങിപ്പോകേണ്ട ഒരാളാണ് പക്ഷേ അമ്മയോടുള്ള കടമകൾ മകൻ പൂർത്തിയാക്കിയിട്ടുണ്ടോ ബാക്കി എല്ലാം പൂർത്തിയാക്കി ഭാരത പാരമ്പര്യം അനുസരിച്ചിട്ട് ഓരോ മനുഷ്യർക്കും ഒരു നാല് തരം കടങ്ങളുണ്ട് ഒന്ന് ഈശ്വരനോട് രണ്ട് ഗുരുക്കളോടും മൃതുക്കളോടും മൂന്ന് സഹജീവിയോട് നാല് ഭൂമിയോട് ക്രിസ്തു ഈ കടങ്ങളൊക്കെ നന്നായിട്ട് വീട്ടിയിട്ടുണ്ട് തെല്ല് വീട്ടാതെ പോയത് ഒരു പക്ഷേ അമ്മയോടുള്ള കടമായിരിക്കണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലഞ്ഞടക്കുമ്പോൾ വഴിക്കണ്ണുമായിട്ട് കാത്തിരുന്ന ഒരു അമ്മയെ മറിയാടെ മകൻ മറന്നിട്ടുണ്ടാവണം പക്ഷേ അതുകൊണ്ടായിരിക്കണം ഈശോ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ദാ ഇനി മുതൽ നീ ഇവൾക്ക് മകനായിരിക്കണം എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഇത് മുതൽ ഇനി മുതൽ ഇവൻ നിനക്ക് മകനുമായിരിക്കും ആ നിമിഷം തൊട്ട് ഭൂമിയിൽ അമ്മ നഷ്ടപ്പെട്ടു പോയ എല്ലാവർക്കും ഒരമ്മയെ കിട്ടുന്നു മനുഷ്യർക്ക് ഒരമ്മ ആവശ്യമുണ്ട് അമ്മയെന്ന് പറയുന്നത് ഈ ബൈബിളിലൊക്കെ പറയുന്ന കണക്ക് ദൈവം കായനു പറഞ്ഞത് കണക്ക് ഞാൻ നിനക്കൊരു അടയാളം തന്നു വിടുകയെ ഈ അടയാളം ഉള്ളത് കൊണ്ട് നിന്നെ ആരും ആക്രമിക്കത്തില്ല ഇത് കണക്ക് മനുഷ്യർ ഇതിലുടനീളം കൊണ്ട് നടക്കുന്ന ഒരു അടയാളമാണ് ഈ അമ്മയെന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് അടയാളം നമ്മുടെ ശരീരം എടുത്ത് നോക്കുക ആ ശരീരത്തിൽ ഈ പൊക്കിൾക്കൊടി എന്ന് പറയുന്നത് എന്തിൻ്റെ അടയാളമാണ് അമ്മയുടെ ഭാഗമായിരുന്നു നമ്മളതിൻ്റെ അടയാളമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ പൊക്കിൾക്കൊടിയൊക്കെ ഈ സെക്സിൻ്റെയൊക്കെ സിമ്പിളായി മാറുന്നു എന്നുള്ളത് ഒരു നീചമായ കാര്യമാണ് അമ്മയില്ലാത്ത മക്കളാണോ നമ്മൾ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഉടലിലെ ഈ പൊക്കിൾക്കൊടി ഉൾപ്പെടെയുള്ള എന്തുമാത്രം മുദ്രകളാണ് നമ്മൾ കൊണ്ട് നടക്കുക നമ്മുടെ മനസ്സിലുണ്ട് അമ്മയുടെ മുദ്രകൾ ആർക്കാണ് അമ്മയുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മയില്ലാത്തത് വള്ളപ്പരിക്കൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഒരു മുഖ്യമന്ത്രി എന്തുമാത്രം നന്മ നിറഞ്ഞ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം തൻ്റെ ബാല്യത്തെയൊക്കെ ഓർമ്മിച്ചെടുക്കുന്ന ഒരു കുറിപ്പ് ഈ ദിവസങ്ങളിൽ വായിച്ചു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മ വലിയ മാരകമായ മസൂരി മസൂരി കണക്ക് എന്തോ ആണെന്ന് തോന്നുന്നു ഒരു രോഗം പിടിപെട്ട് ഇങ്ങനെ ഒരു ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കാണുന്ന ആഗ്രഹമുണ്ട് അവർ അമ്മയെ കണ്ടു മടങ്ങി വരികയാണ് ചെറിയൊരു കൈത്തോടുണ്ട് ആ കൈത്തോടിൻ്റെ പാല കടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ ഈ കുഞ്ഞുങ്ങളെ ഉറ്റു നോക്കി നിൽക്കുക ഇവർ അമ്മയെ കൈവീശി കാണിക്കുന്നു അമ്മ കൈവീശി നിൽക്കുന്ന ഒരു ഓർമ്മയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദ്യമായ ഓർമ്മയെന്നൊക്കെ വളരെ പരിക്കനെന്നൊക്കെ കരുതുന്ന ഒരാൾ പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം എല്ലാവരും ഒരമ്മയെ തങ്ങളുടെ സ്മൃതികളിൽ കൊണ്ട് നടക്കുന്നുണ്ട് വൈക്കം ബഷീറിൻ്റെ ഒരു സംഭവം എടുക്കുക അലഞ്ഞടക്കുക കുറേ കാലത്ത് കളഞ്ഞടക്കുക ഒരു ദിവസം പാതിരാത്രി വന്നപ്പോൾ അടുക്കള വാതിൽ ചാരി കിടപ്പുണ്ട് തള്ളി തുറന്ന് കയറാം അകത്ത് ചെല്ലുമ്പോൾ അത്താഴം മൂടിയിട്ടുണ്ട് ഒരു വിളക്ക് മെരിയുന്നുണ്ട് അമ്മയെ വിളിച്ചു നിർത്തിയിട്ട് പറയുന്നു അമ്മേ ഞാൻ വരുമെന്ന് എങ്ങനെ അറിഞ്ഞു അമ്മ പറഞ്ഞു നീ വരുമെന്ന് ഓർത്ത് ഇന്ന് വെച്ചതല്ല നീ പോയ അന്ന് തൊട്ട് ഞാൻ ഇത് കണക്ക് തന്നെ അത്താഴമൊരുക്കി ഈ വിളക്കും തെളിച്ച് വരും നീ ഏതെങ്കിലും രാത്രി കയറി വന്നാൽ എന്ത് ചെയ്യും ആർക്കാണ് ഇത്തരം ഓർമ്മകളില്ലാത്തത് അപ്പോൾ ഉടലിലും ഓർമ്മയുണ്ട് മനസ്സിലും ഓർമ്മയുണ്ട് അപൂർവം ചിലർക്ക് ഒരു പക്ഷേ അത്തരം ഓർമ്മകളൊന്നും ഉണ്ടാവാതിരിക്കില്ല ഉണ്ടാ ഉണ്ടാവണമെന്നിരിക്കില്ല എക്സെപ്ഷൻസ് എന്ന് പറയുന്ന സംഭവം എപ്പോഴും ഉണ്ട് ചിലർക്ക് പക്ഷേ അമ്മയുടെ അത്രയും ഓമനിക്ക് നടക്കേണ്ട ഓർമ്മകളൊന്നും തങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കില്ല പക്ഷേ അവരുടെ ഉള്ളിൽ പോലും ചില സ്മൃതികളൊക്കെ കിടപ്പുണ്ട് മനഃശാസ്ത്രന്മാർ പറയും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഹൃദ്യമായിട്ട് കൊണ്ട് കിടക്കുന്ന സ്മൃതി അമ്മയുടെ ഗർഭപാത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്മൃതിയാണ് അമ്നോട്ടിക് ദ്രാവകത്തിനകത്ത് നമ്മൾ ഉണ്ടായിരുന്നൊരു കാലം ഭൂമിയിൽ ഏറ്റവും സംരക്ഷണം അനുഭവപ്പെട്ട കാലമോ എല്ലാ ശബ്ദങ്ങളും നിങ്ങൾക്ക് വേണ്ടി ക്രമപ്പെടുന്നു കണ്ണൻ ജപിക്കുന്ന പ്രകാശമില്ല ചെകിടടിപ്പിക്കുന്ന ശബ്ദമില്ല സത്യം പറഞ്ഞെന്നാൽ പിന്നീടുള്ള നമ്മുടെ അലച്ചിലുകളൊക്കെ ആ ഗർഭപാത്രത്തെ തേടിയാണ് അതുകൊണ്ടാണ് കത്തീഡ്രലിനെക്കുറിച്ച് പള്ളിയെക്കുറിച്ചൊരു നിർവചനമുണ്ട് a cathedral is an extension of your mother's womb നിങ്ങളുടെ അമ്മയുടെ തന്നെ വികസിത രൂപമാണ് ഒരു കത്തീഡ്രൽ ഒരു പള്ളിക്കാരെ കയറുമ്പോൾ സ്വസ്ഥ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഗർഭപാത്രങ്ങളൊക്കെ ഈ പള്ളി പൊതിയുന്നതുകൊണ്ടാണ് സ്നേഹിക്കുന്ന ഒരാളുടെ കരവലയത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ സ്വസ്ഥ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് extension of your mother's womb സ്വസ്ഥത തരുന്ന ഇടങ്ങളെ തേടിയുള്ള അലച്ചിലുകളൊക്കെ ഉള്ളിൽ കിടക്കുന്ന അമ്മയുടെ സ്മൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓരോരുത്തരും തങ്ങളുടെ അമ്മയെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് ക്രിസ്തു കൊണ്ട് നടന്നതുപോലെ ഒക്ടോബർ അമ്മ മേരിയെ ഓർമ്മിക്കാനും ധ്യാനിക്കാനും ഒക്കെയുള്ള കാലമാണ് ജപമാലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാലമാണ് ജപമാലയൊക്കെ ചിലരൊക്കെ വളരെ ലാഘവത്തോടെ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ എന്തായി ജപമാല ജപമാല എന്ന് പറഞ്ഞെന്നാൽ സുവിശേഷത്തിൻ്റെ തന്നെ ഒരു പോക്കറ്റ് എഡിഷനാണ് കീശപ്പതിപ്പാണ് പഴയ കാലങ്ങളിലൊന്നും ഈ സുവിശേഷമൊന്നും നമ്മളൊന്നും വായി നമ്മുടെ കാരണവന്മാരൊന്നും വായിച്ചിട്ടില്ല എന്നിട്ടും ക്രിസ്തുവുമായി ബന്ധപ്പെട്ട മുഴുവൻ ധ്യാനങ്ങളും അവർ കൈമാറിയത് ഈ ജപമാലയിലൂടെയാണ് അവൻ രക്തം വിയർത്തെന്നും അവനെ കൽത്തുണി കെട്ടി അടിച്ചെന്നും ഒക്കെ പാവപ്പെട്ട മനുഷ്യർ തലമുറകൾക്ക് കൈമാറിയത് ഈ ജപമാലയിലൂടെയാണ് സത്യം പറഞ്ഞെന്നാൽ സുവിശേഷത്തിൻ്റെ പോക്കറ്റ് എഡിഷനാണ് ജപമാല സരളമായതുകൊണ്ട് ആഴമില്ലെന്ന് കരുതരുത് എന്താ ഇവിടെ ഒരു പുഴയുണ്ടെന്ന് വിചാരിക്കുക പുഴ തെളിഞ്ഞു കൊണ്ട് പുഴയ്ക്ക് ആഴമില്ലെന്നും കരുതരുത് എന്ത് തെളിഞ്ഞ ഇടത്തിനും സരളമായ ഇടത്തിനും ആഴമുണ്ട് ഈ കൊന്തെന്നൊക്കെ പറയുന്നത് ഒരേ സമയത്ത് സരളവും പ്രഫൗണ്ടുമായ ഒരു അനുഭവമാണ് ചെറുപ്പത്തിൽ സരളമായിരിക്കാം മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം ഒരു സ്ത്രീ തൻ്റെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളും ആ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ധ്യാനവുമൊക്കെയാണ് ജപമണികള ജീവിതം കണക്കാണത് കൊച്ചു സുഖദുഃഖങ്ങൾ കൊണ്ട് നെയ്തെടുക്കുന്ന കോർത്തെടുക്കുന്ന ജീവിതം കണക്ക് ഒരു ജപമാല ജപമാല മോശപ്പെട്ട കാര്യമല്ല ഒക്ടോബർ മേരി ആദരിക്കാനുള്ള നേരമാണെങ്കിൽ മേരി ആദരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സ്വന്തം അമ്മമാരെ വണങ്ങിയാണ് ഭൂമിയിലുള്ള എല്ലാ അമ്മമാരെയും പ്രാർത്ഥനാപൂർവ്വം സ്നേഹപൂർവ്വം വണങ്ങിക്കൊണ്ട് प्रणाम